GChem3Dയുടെ ഫീച്ചേഴ്സ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് menu bar, file type format, വിവിധ മോഡൽ ടൈപ്പ്, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് Ubuntu Linux OS version 12.04 GChempaint version 0.1210 gchem3ഡ് വെർഷൻ 01210 ഈ ട്യൂട്ടോറിയലിനായി gchempaint പരിചിതമായിരിക്കണം അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഞാൻ ഒരു പുതിയ Paint വിൻഡോ തുറന്നിട്ടുണ്ട് ടെംപ്ലേറ്റ് ഡ്രോപ്പ് ഡൗൺ ഉപയോഗിച്ച് ഞാൻ ഡിസ്പ്ലേ ഏരിയയിൽ അഡിനോസിന്റെ സ്ട്രക്ചർ ലോഡ് ചെയ്യുന്നു ഫയൽ സേവ് ചെയ്യാനായി ടൂൾ ബാറിലെ സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക സേവ് ആസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു gchem3Dയിൽ ഈ ഫയൽ കാണുന്നതിനായി .mol .mdl .pdb തുടങ്ങിയ ഏതെങ്കിലും ഫോർമാറ്റുകളിൽ ഇത് സേവ് ചെയ്യണം ഫയൽ നെയിം adenosineപിഡിബി എന്ന് ടൈപ്പ് ചെയ്യുക ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാനായി ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാൻ ഗ്ചെമ്പെയിന്റ് വിൻഡോ ക്ലോസ് ചെയ്യുന്നു ഇപ്പോൾ GChem3D ആപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കാം GChemPaintന്റെ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറായി GChem3D സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് സിനാപ്റ്റിക് പാക്കേജ് മാനേജറിലേക്ക് പോകുക ക്വിക്ക് ഫിൽട്ടർ ബോക്സിൽ GChemPaint എന്ന് ടൈപ്പ് ചെയ്യുക GChemPaint utilitiesന്റെ പൂർണ്ണമായ ഇൻസ്റ്റാളേഷനായി gcu plugin libgcu dbg, gcu bin എന്നിവ ഇൻസ്റ്റോൾ ചെയ്യുക ഞാൻ നേരത്തെ തന്നെ ഈ ഫയലുകൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് 3D ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ 3 ഡൈമൻഷനിൽ കാണുവാൻ സഹായിക്കുന്നു ഇത് പെയിന്റിന്റെ യൂട്ടിലിറ്റി ഫീച്ചർ ആണ് പെയിന്റിൽ വരയ്ക്കുന്ന 3D GChem3Dൽ കാണാൻ കഴിയുന്നു 3D തുറക്കുവാനായി ഡാഷ് ഹോമിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കാണുന്ന സെർച്ച് ബാറിൽ 3D എന്ന് ടൈപ്പ് ചെയ്യുക മോളിക്യൂൾസ് വ്യൂവർ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക GChem3D വ്യൂവർ വിൻഡോയിൽ മെനു ബാറും ഡിസ്പ്ലേ ഏരിയയും ഉണ്ട് GChem3Dയിലെ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ കമാൻഡുകളും മെനു ബാറിൽ ഉൾക്കൊള്ളുന്നു തുറന്നിട്ടുള്ള ഫയലിലെ ഉള്ളടക്കം ഡിസ്പ്ലേ ഏരിയയിൽ കാണുന്നു ഫയൽ തുറക്കുവാനായി ഫയൽ തിരഞ്ഞെടുത്ത് ഓപ്പൻ ക്ലിക്ക് ചെയ്യുക ഓപ്പൻ ഡയലോഗ് ബോക്സ് തുറക്കുന്നു നിങ്ങൾക്ക് തുറക്കേണ്ട ഫയൽ തിരഞ്ഞെടുക്കുക ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ adenosineപിഡിബി തിരഞ്ഞെടുക്കുന്നു ഓപ്പൻ ക്ലിക്ക് ചെയ്യുക ഫയൽ ഡിസ്പ്ലേ ഏരിയയിൽ കാണുന്നു ഇപ്പോൾ കാണുന്നതിനെ ഒരു ഇമേജ് ആയി സേവ് ചെയ്യുന്നത് എന്ന് നോക്കാം ഫയൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് ഇമേജിലേക്ക് പോകുക save as image dialog box തുറക്കുന്നു താഴെയുള്ള വിഡ്ത് ഹൈറ്റ് പാരാമീറ്റർസ് ശ്രദ്ധിക്കുക ഡിഫോൾട്ട് ഇമേജ് സൈസ് വിഡ്ത്തും ഹൈറ്റും 300 പിക്സൽസ് ആണ് സ്ക്രോളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മൂല്യങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഫയൽ ടൈപ്പ് ഓപ്ഷൻ നോക്കാം. GChem3D വിവിധ ഫയൽ ഫോർമാറ്റ്സിനെ പിന്താങ്ങുന്നു. വിആർഎംഎൽ, പിഡിഎഫ്, പിഎൻജി തുടങ്ങിയ ഫയൽ ടൈപ്പ് ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റിൽ ലഭ്യമാണ്. ഒരു ഫയൽ ടൈപ്പും എടുത്തു പറയുന്നില്ലെങ്കിൽ GChem3D ഫയൽ നെയിമിൽ നിന്നും ഫയൽ ടൈപ്പ് കണ്ടുപിടിക്കുന്നു ഈ ശ്രമം പരാജയപ്പെട്ടാൽ ഡിഫോൾട്ട് ഫയൽ ടൈപ്പ് ആയ വിആർഎംഎൽ ഉപയോഗിക്കും നമുക്ക് ഈ സ്ട്രക്ചർ വിആർഎംഎൽ ഫയൽ ഫോർമാറ്റിൽ സേവ് ചെയ്യാം വിആർഎംഎൽ ഡോക്യുമെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഫയലിന്റെ പേര് അഡിനോസിൻ എന്ന് ടൈപ്പ് ചെയ്യുക ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാനായി ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് വിആർഎംഎൽ ഫയൽ ടൈപ്പ് എന്താണെന്ന് പഠിക്കാം .wrl എക്സ്റ്റൻഷനോട് കൂടിയ ഒരു ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റ് ആണ് വിആർഎംഎൽ 3D ബഹുഭുജത്തിന്റെ ഗുണങ്ങളായ മൂലകൾ, വശങ്ങൾ, പ്രതലത്തിന്റെ നിറം തുടങ്ങിയവ നൽകാൻ കഴിയുന്നു. വിആർഎംഎൽ ഫയലുകൾ ഗ്സിപ്പ് ആയി കംപ്രസ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. 3D മോഡലിംഗ് പ്രോഗ്രാമുകൾ ഇതിൽ ഒബ്ജക്റ്റുകളും ദൃശ്യങ്ങളും സേവ് ചെയ്യുന്നു. ഇപ്പോൾ സേവ് ചെയ്യപ്പെട്ട ഫയൽ തുറക്കാം adenosineഡബ്ല്യൂആർഎൽ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് open with text editor option തിരഞ്ഞെടുക്കുക structureനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ടെക്സ്റ്റ് എഡിറ്റർ നൽകുന്നു ഇപ്പോൾ പേജ് setupലേക്ക് പോകാം gchem3ഡ് പ്രിന്റ് ചെയ്യാൻ 300 dpi റെസല്യൂഷൻ ഉപയോഗിക്കുന്നു പേജ് സെറ്റപ്പ് പ്രോപ്പർട്ടീസ് GChemPaintലേത് പോലെയാണ് ഗ്ചെമ്പെയിന്റ് ട്യൂട്ടോറിയൽ നേരത്തെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് വിൻഡോ ക്ലോസ് ചെയ്യുന്നു വ്യൂ മെനുവിലേക്ക് പോകാം വ്യൂ മെനു തിരഞ്ഞെടുക്കുക നാല് മോഡൽ ടൈപ്പുകൾ ഉപയോഗിച്ച് GChem3D ഒരു മോളിക്യൂൾ കാണിക്കുന്നു balls and sticks space filling cylinders wireframe default model balls and sticks ആണ് മൾട്ടിപ്പിൾ ബോണ്ടും ബോണ്ട് പൊസിഷനുകളും ഈ മോഡൽ ഉപയോഗിച്ച് കാണാൻ കഴിയുന്നു ഞാൻ സ്പേസ് ഫില്ലിംഗിൽ ക്ലിക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യത്യാസം കാണാം സ്പേസ് ഫില്ലിംഗ് മോഡൽ moleculesനെ കോംപാക്ട് രൂപത്തിൽ കാണിക്കുന്നു സിലിൻഡേർസ് മോഡൽ structureനെ സിലിൻഡ്രിക്കൽ പൈപ്പുകളുടെ രൂപത്തിൽ കാണിക്കുന്നു വയർഫ്രെയിം മോഡൽ സ്കെലറ്റൽ സ്ട്രക്ചർ കാണിക്കുന്നു ബോൾസ് ആൻഡ് സ്റ്റിക്സിലേക്ക് തിരികെ വരാം ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൌണ്ട് കളറിലേക്ക് പോകുന്നു ഡിഫോൾട്ട് ബാക്ക്ഗ്രൌണ്ട് കളർ കറുപ്പാണ് വ്യൂ മെനുവിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ തിരഞ്ഞെടുക്കുക ഒരു സബ് മെനു തുറക്കുന്നു സബ് മെനുവിന് അവസാനമുള്ള കസ്റ്റം കളർ തിരഞ്ഞെടുക്കുക ബാക്ക്ഗ്രൗണ്ട് കളർ വിൻഡോ തുറക്കുന്നു നമുക്ക് ആവശ്യമുള്ള നിറം തിരഞ്ഞെടുക്കുന്നതിനായി ഒന്നിലധികം ഫീൽഡുകൾ ഈ വിൻഡോയിൽ ഉണ്ട് ഹ്യൂ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുവാൻ കഴിയുന്നു സ്ക്രോളർ ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ സർക്കിളിലും മൂല്യത്തിലും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക സാച്ചുറേഷൻ ഉപയോഗിച്ച് നിറത്തിന്റെ കാഠിന്യത്തിൽ മാറ്റം വരുത്താം വാല്യൂ ഉപയോഗിച്ച് ആർജിബി കോമ്പിനേഷനിൽ മാറ്റം വരുത്തിയാൽ ഒരേ നിറത്തിന്റെ വിവിധ ഷെയ്ഡുകൾ ലഭിക്കും ഒരു ഐഡ്രോപ്പർ ഐക്കണോട് കൂടിയ പ്രിവ്യൂ ബോക്സ് ഇതാണ് ഐഡ്രോപ്പർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുക്കാനായി കളർ റിംഗിൽ ക്ലിക്ക് ചെയ്യുക ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാറുന്നു ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് വിവിധ menus file type format model type background colour മാറ്റുന്നത് അസൈൻമെന്റ് GChemPaintൽ നിന്ന് ഒരു സാച്ചുറേറ്റ് ലോഡ് ചെയ്ത ഫയൽ mdl ഫോർമാറ്റിൽ സേവ് ചെയ്യുക മോളിക്യൂൾസ് വ്യൂവറിൽ സ്ട്രക്ചർ തുറക്കുക പിഎൻജി പിഡിഎഫ് ഫയൽ ടൈപ്പുകളിൽ ഇമേജ് സേവ് ചെയ്യുക വിവിധ ബാക്ക്ഗ്രൗണ്ട് കളറുകൾ പരീക്ഷിച്ചു നോക്കുക ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നല്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐഐടി ബോംബെ നന്ദി